ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇപ്പം ഞാൻ നിൽക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ മോമോ സ്ട്രീറ്റിൻ്റെ മുന്നിൽ ഇവിടുത്തെ സ്പെഷ്യൽ മോമോസ് ട്രൈ ചെയ്യാനാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് കഫേൻ്റെ ഉള്ളിലേക്ക് കടക്കാം എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ഒരു മോമോസിൻ്റെ ഷോപ്പ് മലപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് പുറത്തുനിന്ന് മോമോസ് എന്നല്ലാണ്ട് നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മളെ നാട്ടിലെ മോമോസ് ഒന്ന് ട്രൈ ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഇതിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മോമോസിൻ്റെ കോർണറാണ് ഇവരുടെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ മോമോസിനെ കൂടാതെ ഇവിടുത്തെ മറ്റ് സ്പെഷ്യാലിറ്റീസാണ് ഈ കാണുന്നത് ഉഴുന്നുവട പൊക്കവട കായ്പോള പഴംപൊരി ചട്ടിപ്പത്തിരി കട്ട്ലറ്റ് സമൂസ എലാഞ്ചി ബർഗർ സാൻഡ്വിച്ച് ഇതൊക്കെ ഇവിടുത്തെ മറ്റ് വെറൈറ്റീസാണ് കേട്ടോ രാത്രി ആയതുകൊണ്ട് വീഡിയോ ക്ലാരിറ്റി ഇത്തിരി കുറവാണ് അപ്പോൾ നമുക്ക് ഷെഫിനെ കിട്ടിയിട്ടുണ്ട് ഷെഫിനോട് ചോദിച്ചു നോക്കാം ഇവിടുത്തെ മോമോസിൻ്റെയും മറ്റ് ഫുഡിൻ്റെയും സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് മോമോ നമ്മൾ ഫോക്കസ് ചെയ്യണം മോമോ നമ്മൾ രണ്ട് വിധത്തിനാണ് കിട്ടും ഇതിന് കൂടെ സെർവ് ചെയ്യണ ഒരു മോമോ സോസും പിന്നെ ഒരു പോർഷൻ സൂപ്പും പിന്നെ ഒന്ന് വൈറ്റ് സോസാണ് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രൈഡാണ് അങ്ങനെ പറയുക അത്രയധികം നമ്മളെ ഈ ഒരു കൾച്ചറിന് കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ഫ്രൈഡ് ആണ് പക്ഷേ ഇത് കൂടുതലും പുറത്തൊക്കെ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളത് സ്റ്റീമാണ് സ്റ്റീമാണ് ആൾക്കാർ കഴിക്കുന്ന കഴിക്കുന്ന ആൾക്കാർ കൂടുതൽ കഴിക്കുന്ന ഫ്രൈഡ് തന്നെയാണ് പിന്നെ നമ്മുടെ ബർഗർ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ട് ശരിക്കും മോമോസ് എന്ന് പറഞ്ഞാൽ സ്റ്റീമാണല്ലോ അല്ലേ സോഴ്സ് എന്ന് പറയുന്നത് നാഗാലാൻഡ് സൗത്ത് ഏഷ്യയിലാണ് പിന്നെ അത് വന്ന് ചൈനീസിൽ ചൈനീസിൽ കുറെ വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് ശിശുവാൻ മോമോസ് അങ്ങനെ കുറേ സോഴ്സിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ കാര്യമായിട്ട് ചെയ്യുന്നത് ഇനി ഞങ്ങൾ മോമോസ് ഒന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടോ ചെഫ് പറഞ്ഞ പോലെ ഇവിടെ രണ്ട് വെറൈറ്റി മൊമോസ് ആണുള്ളത് ഒന്ന് ഫ്രൈഡും ഒന്ന് സ്റ്റീമും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ളത് വൈറ്റ് സോസ് ഉണ്ട് പിന്നെ നല്ല ചൂടുള്ളൊരു സൂപ്പുണ്ട് പിന്നെ നല്ല റെഡ് കളറിലുള്ളൊരു മോമോ സോസും ഉണ്ട് ഈ മുന്നിലിരുന്ന് കഴിക്കുന്നത് എൻ്റെ രണ്ട് ബ്രദേഴ്സാണ് കേട്ടോ എനിക്കൊന്ന് ട്രൈ ചെയ്യാൻ കിട്ടുമെന്നാവോ മിക്കവാറും ഞാൻ വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും ഇവരിത് നിന്ന് തീർക്കും കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് സ്റ്റീംഡ് മോമോസ് തന്നെയാണ് ഫ്രൈഡിനേക്കാളും എനിക്കിഷ്ടമായത് സ്റ്റീംഡാണ് മോമോസിനെ കൂടാതെ പിന്നെ ഞങ്ങൾ അൽഫാമും പിന്നെ അനാറിൻ്റെ ജ്യൂസ് മിൻറ്റ് ലൈം ഇതൊക്കെ കഴിച്ചിരുന്നു കേട്ടോ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഇവിടുത്തെ മോമോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മലപ്പുറം മാട്ടിൽ മാളിൻ്റെ ഓപ്പോസിറ്റാണ് മോമോ സ്ട്രീറ്റ് മോമോസ് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ ഇത്രയൊക്കെയാണ് മോമോ സ്ട്രീറ്റിലെ വിശേഷങ്ങൾ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വരുന്നത് വരെ ബൈ